ായി നെച്ചിക്കാട്ടിൽ പൊലിയുന്നാവേ ചരിതം പ്രകാശിക്കും മഹാനായോരേ കേളി നികന്തവരി പ്രിയമുള്ളോരേ നാട്ടിൽ പുകൾ പെറ്റ ശരഫായോരേ அகிலம் படச்சோன்று பிரிஷப்பூவாய் அகிலம் படச்சோன்று பிரிஷப்பூவாய் மகியில் மனம் வீசி மறைந்தவரே மகியில் மனம் வீசி மறைந்தவர் महानायो रे പ്രകാശമാകും നീ കൂട്ടായി നെറ്റിക്കാട്ടിൽ അഭയമോതും നീ രോഗി മനം നൊന്ത് നേർച്ച നേരും അതിനാൽ തന്നെ രോഗം ശിഫയാ തിരിയണമെന്ന് ചൊന്നാരേ ആ പരിശുദ്ധ വെള്ളത്തിൽ കുളിത്താരേ ഉടനടി കാഴ്ചയും നെറ്റിക്കാടും പ്രകാശിക്കുന്നേ ദിക്കുകളെട്ടിലും ആ വാർത്ത നീളുന്നേ കൂട്ടായി നെച്ചിക്കാട്ടിൽ കൊലയുന്നാവേ ചരിതം പ്രകാശിക്കും മഹാനായോരേ നാട്ടിൽ വന്നു ചേരാനും മഹാനവരെ കറാമത്ത് കണ്ടറിയാനും വിഷമം മനസ്സിൽ കൊണ്ട് നടന്നിടേണ്ട മക്ബറയിൽ വന്നിടാൻ മടിച്ചിടേണ്ട അഖിലം പടച്ചോനെ വിധിയേകല്ല അഖിലം പടച്ചോനെ വിധിയേകല്ലാതെ ജീവിതം നാഹത്താക്കല്ല നെച്ചിക്കാട്ടിലെത്താൻ കനിവേകല്ല കൂട്ടായി നെച്ചിക്കാട്ടിലെ കൊലയുള്ളാവേ ചരിതം പ്രകാശിക്കും മഹാനായോ കേളി നിഗന്ധവരി പ്രിയമുള്ളോരേ നാട്ടിൽ പുകൾ പെറ്റ ശരഫായോരേ